students, welcome back to School Path. How are you? Are you fine? So today Aisha and Fatima are coming to you with a Malayalam story. I hope you will enjoy this video and if you like this video please click the like button and share to everyone and if you aren't subscribed to my channel please click the subscribe button and bell icon for notification and please support us. So let's watch the video. പേര് ദാഹിച്ചു വരുന്ന കാക്ക ഒരു ദിവസം ഒരു സ്ഥലത്ത് ഒരു കാക്ക ഉണ്ടായിരുന്നു ആ കാക്കിങ്ങനെ പറന്ന് പറന്ന് പോവുകയായിരുന്നു അപ്പൊ ആ കാക്കക്ക് വല്ലാതെ ദാഹിക്കാൻ തുടങ്ങി അപ്പൊ കാക്ക ചുറ്റുപാട് നോക്കിയു പക്ഷെ എവിടും വെള്ളം കണ്ടില്ല അപ്പൊ കാക്ക ദൂരെ വീട് കണ്ടു കാക്ക പറന്ന വീടിന്റെ മുകളിൽ പോയിരുന്നു അപ്പൊ കാക്ക ആ വീടിന്റെ മുറ്റത്തൊരു കുട കണ്ടു കാക്കാക്ക് സന്തോഷമായി കാക്ക വിചാരിച്ചു കുടത്തിട്ട് വെള്ളം കുടിച്ച് ദാഹം മാറ്റാന്ന് കാക്ക അവ കുടത്തേക്ക് പറന്ന് പോയി നോക്കിയോ പക്ഷേ നോക്കിയപ്പോൾ കൊടുത്തു കുറച്ച് വെള്ള കണ്ടില്ലോ അപ്പ കാക്ക കുറച്ചു നേരം ആലോചിച്ചു അപ്പൊ കാക്കക്ക് ഒരു ബുദ്ധി തോന്നി കാക്ക വിചാരിച്ചും ഞാൻ കുടത്തിലെ കുറച്ച് കല്ലുകൾ പറക്കിട്ട കുടത്തിട്ട വെള്ളത്തിന്റെ അളവ് കൂടി വരുമെന്ന് അപ്പ കാക്ക പറന്ന് പോയി കുറച്ച് കല്ലുകൾ കൊത്തിയെടുത്ത് ആ കൂടത്തിലേക്ക് ഇട്ടു അപ്പൊ കൊടുത്തിട്ട് വള്ളത്തിന്റെ അളവ് കൂടി വന്നു അപ്പൊ കാക്കയ്ക്ക് സന്തോഷായി കാക്ക ആ കുടത്തിത്തെ വള്ള കുടിച്ച് ദാ മാറ്റിട്ട് അവിടെ നിന്ന് പറന്നു പോയോ കൂട്ടുകാർക്ക്